ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my YouTube channel പാവലിന്റെ വീഡിയോയിൽ എല്ലാവരും ചോദിക്കാറുണ്ട് കൊഴിച്ചിൽ ഭയങ്കരമായിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ പെൺപൂ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇതേ നോക്കിയേ ഇത് ഒരു പൂവാണ് ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു പെൺപൂവാണെന്നുള്ളത് ഇത്തരം പൂക്കളാണോ കൊഴിയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം അല്ലാത്ത ആൺപൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഇത് ഇത് ഒരു ആൺപൂവാണ് ഇത് ഇത് ഇത് ആൺപൂവാണ് അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ അറിയാം ഇത് കായാകത്തില്ല ഇത് പൂ കൊഴിഞ്ഞു പോവും അപ്പോൾ ഇത്തരം പൂക്കൾ കൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും ഇതായിരിക്കും പെൺപൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ പെൺപൂവ് കൊഴിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പൂവുകൾ പൊഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ കൂടുതലും ഈ എഗ് അമിനോ ആസിഡോ അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡോ ഒക്കെ ഒഴിച്ച് നമ്മൾ നല്ല റെഡിയാക്കി എടുക്കേണ്ടത് അതുപോലെ തന്നെ പൂവും കായും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളം നന്നായിട്ട് ചെയ്യണം അല്ലാതെ ഫിഷ് അമിനോ ആസിഡോ അല്ലെങ്കിൽ എഗ്